നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സംസാരമാണ് അതായത് അവന് ദൈവഭയമില്ല അല്ലെങ്കിൽ പള്ളിയില്ല പട്ടക്കാരനുമില്ല എന്ന് വെച്ചാൽ അവൻ വളരെ മോശമായിട്ട് നടക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മതമില്ലെങ്കിലും ദൈവമില്ലെങ്കിലും മനുഷ്യന് സന്മാർഗികത സാധ്യമാണ് ഈ മതമില്ലാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അവരൊക്കെ അസന്മാർഗികളാണോ അവരെ വിശ്വസിക്കാൻ കൂടിയില്ലേ എന്താണ് അതിൻ്റെ രീതി എന്താണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പക്ഷെ അത് ഇന്ന് നമ്മൾ മതത്തിൻ്റെ അത് ദൈവമില്ലെങ്കിൽ നീതി ഉണ്ടാ നീതി ഉണ്ടാകുക നൈതികത ഉണ്ടാകുമോ സന്മാർഗികത ഉണ്ടാവില്ല അതാണ് പിന്നീട് അടുത്ത ലക്കത്തിൽ നമുക്ക് മതമില്ലെങ്കിൽ സന്മാർഗികത ഉണ്ടോ എന്ന് ഡിസ്കസ് ചെയ്യാം ഇന്ന് ദൈവമുണ്ടോ ദൈവമില്ലെങ്കിൽ എന്താണെന്നാണ് പക്ഷെ അതിന് പോകുന്നതിന് മുമ്പ് ഈ നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ഡിസ്കഷന് പോവുകയാണെങ്കിലും ഏത് സംവാദത്തിന് പോവുകയാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് അതിലുള്ള ഈ വാക്കുകൾ അത് പ്രത്യേകിച്ച് കീ ആയിട്ടുള്ള അതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ നിർവചിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഉള്ളത് മോറൽസ് അല്ലെങ്കിൽ നൈതികത സന്മാർഗികത അതെന്താണ് പിന്നെ മതം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റിയൊക്കെ അതായത് നമ്മൾ ഈസി ആയിട്ട് അങ്ങോട്ട് പോകും പക്ഷേ അത്ര സിമ്പിളല്ല ഈ കാര്യങ്ങൾ അതിനൊക്കെ നമ്മൾ നിർവചിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഇന്ന് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നിർവചിക്കുക അപ്പോൾ ഇതിൽ ഒന്ന് മൊറാലിറ്റി അത് നൈതികത സന്മാർഗികത എന്താണെന്നാണ് നമ്മൾ ആദ്യം തന്നെ നിർവചിക്കാൻ പോകുന്നത് അതായത് സന്മാർഗികത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നൈതികത എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു പെരുമാറ്റ രീതിക്കാണ് ഈ മോറൽസ് അല്ലെങ്കിൽ സന്മാർഗീയത എന്ന് അതായത് അതിൽ നമ്മൾ ഓരോ സമൂഹത്തിലുള്ള ഓരോരുത്തരും അതുകൊണ്ട് മെച്ചമുണ്ടാകണം അതുപോലെ തന്നെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണം അതാണ് സന്മാർഗീയത അപ്പോൾ ഈ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ അതൊരു എന്തെന്നാണ് പെരുമാറ്റ രീതിയാണ് അതെല്ലാവർക്കും മെച്ചമുണ്ടാകുന്ന മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയൊക്കെയാണ് നമ്മൾ സന്മാർഗികത എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും ഉണ്ട് ഉദാഹരണത്തിന് നമുക്കറിയാം ആനകളൊക്കെ കൂട്ടം കൂടിയാണ് നടക്കുന്നത് പോത്തുകൾ അവർക്ക് അവരുടേതായ നിയമങ്ങൾ സമൂഹ നിയമങ്ങളുണ്ട് അവരതനുസരിച്ചല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് സന്മാർഗികത എന്ന് പറയുന്നത് അതിൻ്റെ ആ മാർഗം സന്മാർഗികത നല്ല മാർഗം എന്നാണ് അതിന് സന്മാർഗികതയുടെ അർത്ഥം അത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം അതിൻ്റെ ഏറ്റക്കുറച്ചുകളുണ്ടാവും എന്നാലും അടിസ്ഥാനപരമായതൊക്കെ ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റില്ല പക്ഷേ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സന്മാർഗികത അതായത് നമ്മുടെ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സന്മാർഗികത അത് വളരെ വേഗത്തിലാണ് പോകുന്നത് നമ്മളുടെ പരിണാമം അതായത് ബയോളജിക്കൽ പരിണാമം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് നമ്മളെ രണ്ടും ഇപ്പം നമ്മുടെ എൻ്റെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം പത്ത് പത്ത് ലക്ഷം കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യാസമില്ല അതേസമയം സന്മാർഗീയതയും സംസ്കാരവും ഒക്കെ ഇങ്ങനെ വളരെ വേഗത്തിലാണ് മനുഷ്യൻ്റെ മുന്നോട്ട് കൊണ്ടിരുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതേസമയം മൃഗങ്ങളുടെ ആയിക്കോട്ടെ വളരെ സ്ലോ ആയിട്ട് ഏകദേശം ശരീരത്തിൻ്റെ പരിണാമവും സംസ്കാരത്തിൻ്റെ പരിണാമവും ഏകദേശം ഒരേ സ്പീഡിലാണ് കാര്യം അതായത് ലക്ഷക്കണക്കിന് കൊല്ലങ്ങളിലായി മൃഗങ്ങൾ ഇന്ന് പെരുമാറുന്ന പോലെയാണ് ഒരു ലക്ഷം കൊല്ലം മുമ്പും പെരുമാറിയിരുന്നത് അവരുടെ സന്മാർഗീയത വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് നമ്മളുടേതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു ആയിരം കൊല്ലം മുമ്പുണ്ടായിരുന്ന ശരിയ തെറ്റുകളല്ല ഇന്നത്തെ ശരി തെറ്റുകൾ പണ്ട് നമുക്കറിയാം അടിമത്വവും ജാതി വ്യവസ്ഥയും എല്ലാം ശരിയായിരുന്നു ഇന്നതല്ല ഇന്നും നമ്മൾ ദിവസവും ദിവസവും എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അതാണ് സന്മാർഗികത അല്ലെങ്കിൽ മൊറാലിറ്റി നമ്മുടെ നിയമങ്ങൾ മുന്നോട്ട് പോകാനുള്ള നിയമങ്ങൾ അത് നമ്മളുടേത് ഇപ്പോൾ മനുഷ്യൻ്റേത് പണ്ടത്തെ അനുസരിച്ച് വളരെ സ്പീഡിലാണ് ദിവസവും നിയമങ്ങളും നമ്മളുടെ സന്മാർഗികതയുടെ പറ്റിയുള്ള അടിസ്ഥാന ചിന്തകളും എല്ലാം മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരും മൃഗങ്ങൾക്കും മാത്രമല്ല ഈ സസ്യങ്ങൾക്ക് പോലും സന്മാർഗ അവരുടേതായ സന്മാർഗികതയുണ്ട് എന്നാലേ അവർക്കും പരസ്പര സഹായത്തോടെ മുന്നോട്ട് പോകാൻ നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ ഉദാഹരണത്തിന് ഈ ആഫ്രിക്കൻ വനങ്ങളിൽ ഉള്ള ഒരു സാധാരണ അക്കേഷ്യ ഈ മുൾച്ചെടി അപ്പോൾ അത് തിന്നുന്നതിന് ഈ ജിറാഫുകൾ അത് ഭക്ഷിച്ചാണ് മുഖ്യമായും കഴിയുന്നത് അത് മുള്ളുണ്ടാകും നിറച്ച് ആ മുള്ളിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ജിറാഫിൻ്റെ ചുണ്ടിനും ജിറാഫിൻ്റെ നാക്കിനും ഒക്കെ വളരെ കഴിവുകളുള്ള അതുകൊണ്ട് ജിറാഫ് എന്ന് പറഞ്ഞാൽ അക്കേഷ്യ തിന്നാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ അക്കേഷ്യ തിന്നാൻ വേണ്ടി ജിറാഫുകൾ ഒരു മരത്തിൽ ചെന്ന് അക്കേഷ്യയുടെ ഇലകൾ തിന്നാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ഇലകൾ ആദ്യം തന്നെ മരം ആദ്യം തന്നെ ഒരു അതിൻ്റെ ഒരു കെമിക്കൽ ടാനിൻ എന്നാണ് ആ ജാതി ഒരു ജാതി വളരെ പുളിപ്പുള്ള ഒരു കെമിക്കൽ അതിൻ്റെ ഇലകളിലേക്ക് പ്രവഹിക്കും അപ്പോൾ തന്നെ ഈ ജിറാഫിനെ അത് തിന്നാനുള്ള ഒരു ഇഷ്ടക്കുറവുണ്ടാവും അതിൽ നിന്ന് വിട്ടു നിൽക്കും ഇതും പോരാഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഇത് ഒരു ജാതി ഗ്യാസ് പുറപ്പെടുവിക്കും വമിക്കും അത് ഈ മരം അപ്പോൾ ഈ ഗ്യാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റിനനുസരിച്ച് അടുത്ത അക്കേഷ്യ മരങ്ങളിലേക്കൊക്കെ ചെല്ലും അക്കാവശ്യ മരങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവയും ഇത് ഈ ഗ്യാസ് ചെന്ന് കഴിയുമ്പോൾ അവർക്കറിയാം ആ അവിടെ ഒരു ജിറാഫ് ഉണ്ട് സൂക്ഷിക്കണമെന്ന് അവയും ഈ പറയുന്ന ടാനിൻ എന്ന് കഴിഞ്ഞാൽ കെമിക്കല് പുറപ്പെടുവിക്കാൻ തുടങ്ങും പിന്നെ അതെന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ ചെടികളിൽ നിന്നും ഇങ്ങനെ അതിൻ്റെ ഇലകളിൽ ടാനിൻ വന്നു നിറയുന്നതുകൊണ്ട് ആ പ്രദേശത്തും പിന്നീട് ജിറാഫുകൾക്ക് ആഹാരം തേടാൻ പറ്റില്ല പുല്ല് അതിൻ്റെ ഇലകൾ തിന്നാൻ പറ്റാത്ത വിധം അത് ചവർപ്പായി പോകും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മരങ്ങൾ പരസ്പര സഹായമാണ് പരസ്പര സഹായത്തോടെ അതുകൊണ്ട് എന്താണ് എല്ലാ മരങ്ങൾക്കും അതുകൊണ്ട് ഈ അക്കേഷ്യ ട്രീകൾക്കും പരസ്പര സഹായത്തോടെ അവർക്ക് തന്നെ നിലനിൽപ്പിന് സഹായിക്കുന്നു ദൈവവിശ്വാസമൊന്നും അതിൻ്റെ ആവശ്യമില്ല അത് അവരുടെ അതിൻ്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ഈ പറയുന്ന പരസ്പര സഹായം അപ്പോൾ പക്ഷേ ഈ മൃഗങ്ങൾക്കും ചെടികൾക്കുള്ള എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ മുക്കുവാറും സ്വന്തം കുടുംബത്തിലുള്ള ചെടികളോടോ അല്ലെങ്കിൽ സ്വന്തം സ്വന്തമായിട്ടുള്ള മൃഗങ്ങളോടോ ആണ് അധികവും അതായത് ചോര ബന്ധം അനുസരിച്ചായിരിക്കും അവരുടെ സ്നേഹവും അവരുടെ സന്മാർഗികതയും ഒരു ബന്ധവുമില്ല ഒരേ വർഗത്തിൽപ്പെട്ടതായാലും ഒരു ബന്ധമില്ലാത്ത മൃഗങ്ങൾ തമ്മിൽ കണ്ടാൽ ഒരേ തരത്തിൽപ്പെട്ട മൃഗങ്ങൾ തമ്മിൽ കണ്ടാൽ അവ കടിപിടി തുടങ്ങും അതിനുവേണ്ടി അവിടെ ഇത് പ്രാഗൽഭ്യം അവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് മരങ്ങളും ഏകദേശം അതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതായത് സ്വന്തം അടുത്ത ബന്ധുക്കളിലുള്ളവരെ മരങ്ങളെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ ദൂ അതേ തരത്തിൽ തന്നെയുള്ള ചെടികൾ ദൂര ബന്ധത്തിലുള്ളവരാണെങ്കിൽ അവയെ അവഗണിക്കുകയാണ് മരങ്ങളും ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ മരങ്ങളും ചെയ്യുന്നുണ്ട് അതായത് നമ്മളുടേതായ സന്മാർഗീയതയുടെ ഒരു അടിസ്ഥാന തത്വങ്ങളൊക്കെ സസ്യങ്ങളും അല്ലെങ്കിൽ മൃഗങ്ങളും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് പറയുന്നത് ഉള്ളത് രക്തബന്ധം നോക്കി അല്ലെങ്കിൽ അവരുടെ അടുപ്പ ബന്ധം നോക്കിയാണ് അവരൊക്കെ പെരുമാറുന്നത് മനുഷ്യൻ്റെ കാര്യമെടുത്താൽ ഇനി മനുഷ്യനും മനുഷ്യൻ്റെ സന്മാർഗീത എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഉദാഹരണത്തിന് ഒരു ദ്വീപുണ്ടെന്ന് നോക്ക് ഒരു ദ്വീപിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് എന്ന് പെട്ടുപോവുകയാണ് അങ്ങനെയോ കപ്പലടിച്ചോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അവൻ ഒരു ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ പെട്ടുപോവുകയാണ് അവന് അവിടെ സന്മാർഗീയതയുടെ ആവശ്യമുണ്ടോ ഇല്ല അവനൊറ്റക്കാണ് ആരുമില്ല അവിടെ അപ്പോൾ അവന് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അവൻ്റെ ആരോഗ്യം നോക്കിയാൽ അവന് നല്ലത് പിന്നെ അവന് മതമുണ്ടോ ഇല്ലേ ഒരു പ്രശ്നമില്ല മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന് അവിടെ ഒരു സന്മാർഗികതയുടെ ആവശ്യമില്ല അവൻ ഒറ്റക്കാണ് അങ്ങനെ ഇരിക്കെ ഒരു വേറൊരാൾ കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ സമവാക്യങ്ങൾ തെറ്റിയാണ് പിന്നെ ആ അവിടെയുള്ള ആള് മറ്റേ പുതുതായി വന്ന ആളുമായിട്ട് രമ്യപ്പെട്ടു പോകാൻ നോക്കണം പരസ്പര സഹായത്തോടി പോയാൽ ഒരാൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് രണ്ട് ദ്വീപുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും അതിനെ പറയുന്നത് സൈനർജി എന്നാണ് സൈനർജി എന്ന് പറയുന്നത് two plus two is equal to five എന്ന് പറയുന്നത് പോലെയാണ് ഏകദേശം അതായത് ഒരാൾ ചെയ്യുന്നതിനെ രണ്ടാളും വെവ്വേറെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വളരെ കൂടുതൽ രണ്ടുപേരും കൂടി സഹകരിച്ച് ചെയ്താൽ നടപ്പാക്കാൻ പറ്റും അതിനാണ് സൈനർജി എന്ന് പറയുന്നത് സിനർജി എന്നാണോ സൈനർജി എന്നാണോ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ സൈനർജി ഉണ്ടാവുകയാണ് നമ്മൾ സന്മാർഗീയതയിൽ നമ്മൾ പരസ്പരം സഹായിച്ച് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് സന്മാർഗീയതയിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പരസ്പരം സഹായിക്കാൻ പറ്റും നമുക്ക് അതുകൊണ്ട് പല മെച്ചങ്ങളും ഉണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പരസ്പര സഹായത്തിൽ അല്ലെങ്കിൽ പരസ്പരമായിട്ട് സഹകരിക്കുന്നത് അത് ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മതവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യനെ അത് സഹകരിച്ച് തന്നെ പോകുന്നതാണ് രണ്ടുപേർക്കും നല്ലത് അതായത് നമ്മ എനിക്ക് നല്ലതായത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ സഹകരിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ഒരു നിരീശ്വരവാദിയാണ് ഞാൻ പണ്ട് ബിസിനസ്സാണ് നടത്തിയിരുന്നത് അപ്പോൾ ഈ ബിസിനസ് നടത്തുമ്പോൾ ഞാൻ പല മതക്കാരുമായിട്ടും എല്ലാം ഇടപെടുന്നുണ്ട് അതുപോലെ ബിസിനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സാധനങ്ങൾ കടം കിട്ടും ഞാനത് എൻ്റെ ക്ലയൻസിന് കടം കൊടുക്കുകയും ചെയ്യും അതായത് വാങ്ങലിലും വിൽക്കലിലും ഒരുപാട് കടം ബിസിനസ് ഉണ്ട് ക്രെഡിറ്റ് ബിസിനസ് അപ്പൊ ഞാനിപ്പോ ഒരാളോട് കടം വാങ്ങിച്ച് എന്നിട്ട് അയാളെ പൈസ സമയമാകുമ്പോൾ കൊടുക്കുന്നില്ല അങ്ങനെ വന്നാൽ എന്താ ചെയ്യ പറ്റുക കുറേ കഴിയുമ്പോൾ അയാൾ എനിക്ക് എനിക്ക് മെറ്റീരിയൽസ് തരാതെ ആകും അതുപോലെ എൻ്റെ ബിസിനസ് എൻ്റെ ബിസിനസ്സിനാണ് കോട്ടം തട്ടണത് അപ്പോൾ ഞാൻ സത്യസന്ധത ആർജിക്കേണ്ടത് എനിക്ക് വേണ്ടി എൻ്റെ ബിസിനസ്സിന് വേണ്ടിയാണ് അല്ലാതെ ദൈവത്തിന് വേണ്ടിയോ മറ്റ് ഒരു ബാഹ്യ ശക്തികൾക്ക് വേണ്ടിയോ അല്ല നമ്മൾ സന്മാർഗീകതയിലേക്ക് തിരിയുന്നത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും എളുപ്പമായ മാർഗം സന്മാർഗികതയാണ് അതിൽ മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ ആവശ്യമില്ല എന്നാണ് ഞാനിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇനി ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടുപേരും ഒരു ദ്വീപിൽപ്പെട്ടു അപ്പോൾ അവർ തമ്മിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു സ്ത്രീ അവിടെ വന്ന് പെട്ടു എന്ന് അപ്പോൾ പിന്നെയും സമവാക്യം കംപ്ലീറ്റ് താറുമാറാവുകയാണ് പുതിയ സമവാക്യങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ സ്ത്രീയെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം അവരുടെ അവരോട് എങ്ങനെ പെരുമാറണം ഈ രണ്ടുപേർ തമ്മിൽ എങ്ങനെ പെരുമാറണം ഇതൊക്കെ ആകെ മാറി മറിയാണ് അതുപോലെ പിന്നെയും പിന്നെയും ആളുകൾ വരുന്നു കുട്ടികൾ വരുന്നു മറ്റുള്ളവർ വരുന്നു അപ്പോഴൊക്കെ ഓരോ മാറ്റത്തിനും ഓരോ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അവിടെ ഒരു കൊടുങ്കാറ്റുണ്ടായി അല്ലെങ്കിൽ അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഉണ്ടായി എന്തൊക്കെ ഓരോ ഇത് വന്നാൽ വരുമ്പോഴും അതനുസരിച്ച് നമ്മളുടെ സന്മാർഗികത അല്ലെങ്കിൽ നമ്മുടെ മാർഗ മാർഗം നമ്മുടെ ആ രീതികൾ മാറേണ്ടിയിരിക്കും എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലാതെ ഈ ഇരുമ്പുരൊക്കെ അല്ല സന്മാർഗീയത സന്മാർഗീയത എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് നമുക്ക് മുന്നോട്ട് പോകണം സഹകരിച്ച് എല്ലാവർക്കും നന്മ വേണം അതാണ് സന്മാർഗികതയുടെ അടിസ്ഥാന തത്വം ഇപ്പം ഇപ്പോൾ അവർ അവിടെ ആ ദ്വീപിൽ കുറേ പേരായി നിന്നിരിക്കും എട്ടോ പത്തോ അല്ലെങ്കിൽ പത്തോ അമ്പതോ പേരായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നു നോക്ക് പക്ഷേ അവിടെ ഈ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നത് അവിടെ ആവശ്യത്തിന് ഭക്ഷണം മറ്റു സാധനങ്ങളുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ചും ഭക്ഷണം ഈ ഭക്ഷണത്തിന് കുറച്ചിൽ വന്നാൽ ആളുകൾ കൂടുതലായി ഭക്ഷണം കുറഞ്ഞു പോയാൽ പിന്നെ അവിടെ റേഷനിങ് ചെയ്യേണ്ടി വരും അവിടെ എന്താണ് സ്കേഴ്സിറ്റി വരും കുറവ് ക്ഷാമം വരും അത് വരുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം മാറും അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചെയ്യാവുന്നത് അവിടെ റേഷനിങ് ആ നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാ ഇത് വീതിച്ച് തിന്നാം എന്നുള്ളൊരു അഗ്രിമെൻ്റ് ഉണ്ടാക്കാം പക്ഷേ അത് എല്ലാവരും അതിനോട് സഹകരിക്കണമെന്നില്ല അപ്പോഴാണ് പിന്നെയും നമ്മളുടെ അവിടെയുള്ള ജീവിതം അസഹ്യമായി തുടങ്ങുന്നത് പിന്നെ എല്ലാവരും സഹകരിച്ചു പോയാൽ പിന്നെയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാലും അധികം നാൾ അതും സാധിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കേഴ്സിറ്റി ക്ഷാമം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നും ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെയും എന്താണ് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യർ അവിടെ ഇപ്പൊ പല ജാതി ആൾക്കാർ വന്നു പല കൾച്ചറിലുള്ളവര് പല ഭാഷ സംസാരിക്കുന്നവര് പല നിറമുള്ളവര് പല മതങ്ങളിലുള്ളവര് എന്നാലും അവർ തമ്മിൽ തമ്മിൽ പെരുമാറുന്നതിൽ ഒരു ഒരു വ്യത്യാസം വരേണ്ട കാര്യമില്ല അപ്പൊ ഏത് മതക്കാരായാലും ഏത് നമ്മൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലതാണ് അതാണ് സന്മാർഗികതയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതായത് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയാണ് സന്മാർഗികത അല്ലാതെ ഒരു അവിടെ മതത്തിനോ അല്ലെങ്കിൽ ജാതിക്കോ അല്ലെങ്കിൽ കളറിനോ ഇങ്ങനെയുള്ള ഭാഷയ്ക്കോ ഒന്നും ഒരു അതായത് എത്നിക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത് എത്നിക് ഫാക്ടർ അതിനൊന്നും അവിടെ ഒരു പ്രസക്തിയേ ഇല്ല മനുഷ്യത്വം ആണ് അവിടെ ഏറ്റവും വലുത് മറ്റുള്ള പരസ്പരം അവരവരുടെ മനുഷ്യത്വം മനസ്സിലാക്കി പെരുമാറുക അതാണ് ഈ സന്മാർഗീയതയുടെ അടിസ്ഥാന തത്വം ഈ പണ്ട് മുതൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഓരോ സ്ഥലത്തും ഓരോരോ ധർമ്മം അല്ലെങ്കിൽ സന്മാർഗികത ഉണ്ടായിരുന്നതായിട്ട് ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഹിന്ദു ധർമ്മം ബുദ്ധധർമ്മം ജൈനധർമ്മം സിഖ് ധർമ്മം ഇങ്ങനെ പല ധർമ്മം ഉണ്ടായിരുന്നു പാഴ്സി ധർമ്മം അത് കഴിഞ്ഞ പിന്നെ ഇംഗ്ലീഷുകാരൊക്കെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ശരിയത്താണ് ആരെ മുസ്ലിംസ് വന്ന് ശരിയത്ത് അത് ധർമ്മത്തിൻ്റെ ഇസ്ലാം വേർഷനാണ് പിന്നെ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ അവരുടേതായ നിയമങ്ങൾ സഭക്കനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടായി നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മ എന്ന് പറഞ്ഞു പക്ഷേ ഇതിലൊക്കെ എന്നാൽ രണ്ട് സൈഡാണ് ഈ ധർമ്മ എന്നുള്ള സാധനങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ദൈവത്തോടും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾ മതപരമായിട്ടുള്ള കടമകൾ അതെ അത് ഓരോ മതത്തിനും വേറെ വേറെ ആയിരിക്കും ഇപ്പോൾ ഹിന്ദുക്കളുടെ ധർമ്മമായിരിക്കണമെന്നില്ല ഈ മത ധർമ്മമായിരിക്കണമെന്നില്ല ക്രിസ്ത്യാനികളുടേത് അത് ആയിരിക്കണമെന്നില്ല മുസ്ലിങ്ങളുടേതിൽ മുസ്ലിങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുടെ ക്രിസ്ത്യാനികളിൽ തന്നെ അതുപോലെ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവരുടെ ധർമ്മങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായതായ മതധർമ്മങ്ങൾ തമ്മിൽ അതേസമയം മറ്റ് മാനവിക ധർമ്മങ്ങളുണ്ട് അതായത് മനുഷ്യർക്ക് മനുഷ്യരോടുള്ള ധർമ്മം അതിൽ എല്ലാവരുടെയും ധർമ്മം അല്ലെങ്കിൽ എല്ലാവരുടെയും മാനവികത അല്ലെങ്കിൽ എല്ലാവരുടെയും സന്മാർഗികത ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ രണ്ട് ഈ സന്മാർഗികത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് മതപരമായത് ഒന്ന് മാനി മാനവീയപരമായത് മനുഷ്യപരമായത് ഇത് രണ്ടും അറിഞ്ഞാലേ നമ്മളുടെ ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുള്ളൂ അപ്പോൾ ഇതിൽ പറയുന്നത് മതങ്ങളോടനുബന്ധിച്ചിട്ടുള്ള പറയുന്നത് മതധർമ്മം മറ്റത് civil or humanist code civil codes എന്നാണ് നമ്മൾ പറഞ്ഞത് അതായത് മനുഷ്യരും മനുഷ്യരുമായിട്ടുള്ള പെരുമാറ്റത്തിനുള്ളത് അവിടെ മതത്തിനോ ദൈവത്തിനോ ഒരു പ്രസക്തിയുമില്ല പിന്നെ ഇവിടെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധർമ്മങ്ങൾ ഇപ്പം പണ്ട് നമ്മൾ പറഞ്ഞത് ബുദ്ധധർമ്മം ഹിന്ദുധർമ്മം സിഖ് ധർമ്മം ക്രിസ്ത്യാനിറ്റി പിന്നെ ശരീരത്ത് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ ആ ധർമ്മം രണ്ടും കൂടി അതായത് മതപരമായിട്ടുള്ള ധർമ്മവും അല്ലാത്ത ധർമ്മം ഒരുമിച്ച് വന്നിരുന്നത് ഈ അവിടെ അവിടുത്തെ രാജാക്കന്മാർ സാമ്രാട്ടികൾ അതിനെ പരപോഷിച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് എന്താ ഏറ്റവും പഴയ മതങ്ങളിലൊന്നാണ് ബുദ്ധധർമ്മം ബുദ്ധൻ മതം അതിനെ പരിപോഷിച്ച് മുന്നോട്ട് തന്നെ ബുദ്ധധർമ്മത്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് അശോക ചക്രവർത്തിയാണ് അതുപോലെ ക്രിസ്തു മതത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുപോകുന്നത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയാണ് ഇസ്ലാമിലാവട്ടെ അതിന് പ്രാധാന്യം എല്ലാം കൊടുത്ത് അതിന് പരിപോഷിപ്പിച്ചു കൊണ്ടുവന്നത് മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയുടെ അനുയായികളുമായിരുന്നു എന്നുള്ളത് ചരിത്ര സത്യം മാത്രമാണ് അതായത് ഈ മിക്കവാറും ഈ ധർമ്മം ധർമ്മത്തിൻ്റെ ഒരു വശം പ്രത്യേകിച്ച് മതധർമ്മം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന പിന്നെ സാമ്രാട്ടുകളോ അല്ലെങ്കിൽ രാജാക്കന്മാരോ അവരുടെ ശക്തി കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ശക്തി കൊണ്ടാണ് ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് ഈ അധികം മതങ്ങളുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത് അതേസമയം മാനവിക ധർമ്മം ഏത് രാജാവ് വന്നാലും ഏത് പ്രജ വന്നാലും അത് എല്ലാവർക്കും ബാധകമാണ് ഇപ്പോൾ ഈ നമുക്ക് ആർഗ്യുമെൻ്റ് ഫ്രം മൊറാലിറ്റി എന്ന് പറയേണ്ട ഒരു ഇംഗ്ലീഷ് അതായത് ക്രിസ്ത്യാനികളെ നിയമത്തിലാണുള്ളത് അതായത് ഈ മോറൽസ് സന്മാർഗികത ഉണ്ട് അത് ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് ആണ് അവർ പറയുന്നത് അത് തന്നെ ദൈവം ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണെന്നാണ് തോമസ് അക്വിനസ് എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു ക്രിസ്ത്യൻ സഭയിൽ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹമാണ് ഇത് ഈ ഒരു സന്മാർഗികത ഉള്ളത് കൊണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നത് അത് നേരെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നേരെ തിരിച്ചാണ് സന്മാർഗീയത ഉള്ളത് കൊണ്ടല്ല ദൈവമുണ്ട് ഉള്ളത് അല്ലെങ്കിൽ സന്മാർഗികത നമുക്ക് അത്യന്താപേക്ഷിതമാണ് നമുക്ക് തന്നെ എല്ലാ എല്ലാ മൃഗങ്ങൾക്കും സാമൂഹിക മൃഗ ജീവികൾക്കും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് സന്മാർഗികത അതിൽ ദൈവവുമായിട്ട് കൂട്ടിക്കിടക്കുന്നതിൽ അർത്ഥമില്ല ദൈവത്തിന് വേണ്ടിയല്ല നമ്മൾ സന്മാർഗീയത കാട്ടുന്നത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ഈ ആ ആർഗ്യുമെൻറ്റിൽ യാതൊരു അതായത് കാളയുടെ മുന്നിൽ വണ്ടി കൂട്ടുന്നത് പോലെയാണ് ഈ പറയുന്നത് അതായത് സന്മാർഗീയത ഉള്ളതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയല്ല ദൈവം സന്മാർഗീയത പരിപോഷിപ്പിക്കേണ്ട ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം അത് നമുക്ക് പിന്നീട് കാണുന്നതാണ് ദൈവവും സന്മാർഗീയത ഒരു ബന്ധവുമില്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിലീജിയനും ദൈവവും അതായത് മതവും ദൈവവും അവയെ നിർവഹിക്കുക നമ്മളിപ്പോൾ ആദ്യം തന്നെ മൊറാലിറ്റി എന്താണ് സന്മാർഗീയത എന്താണെന്ന് നമ്മൾ കണ്ടു സന്മാർഗീയത എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ സമൂഹ ജീവികൾക്ക് ഒരുമിച്ച് പോകാനുള്ള സമാധാനപരമായും സന്തോഷപരമായും മുന്നോട്ട് പോകാനുള്ള നിയമങ്ങൾക്കാണ് സന്മാർഗീയത എന്ന് പറയുന്നത് ഇനി മതം എന്താണ് ദൈവം എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇനിയും നിർവചിക്കാനുള്ളത് ഈ മറ്റു മൃഗങ്ങൾക്ക് മതമുണ്ടോ ഇല്ലയോ എന്ന് പറയുക ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ കാണാറുണ്ട് ചില ഇപ്പോൾ ആനകൾ ആനകൾ ഈ ഇപ്പം അവരുടെ ബന്ധത്തിൽപ്പെട്ട ആനകളുടെയൊക്കെ അസ്ഥികൂടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രത്യേക ജാതി പെരുമാറ്റമൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പട്ടികൾ നായകൾ ഒക്കെ പ്രത്യേകമായിട്ട് അവരുടെ എന്തെങ്കിലും ചത്ത സുഹൃത്തുക്കളെയോ ഒക്കെ അവരുടെ കാണുമ്പോൾ ഒക്കെ പ്രത്യേക ജാതി പെരുമാറാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഇന്നും ശാസ്ത്രജ്ഞർക്ക് പിടികിട്ടിയിട്ടില്ല പക്ഷെ മനുഷ്യർ കുറേ വർഷങ്ങളായി ഇങ്ങനെ മരിച്ചവരോട് പ്രത്യേക ആദരവ് കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇതൊക്കെ ഉടു എന്താണ് ആയിട്ട് പല ആചാരങ്ങൾ ആചാരപൂർവം അവയെ അടക്കം ശരീരം അടക്കം ചെയ്യാറുണ്ട് അത് ഏകദേശം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല രണ്ട് അമ്പതിനായിരം വർഷമെങ്കിലും ആയിട്ടാണ് മനുഷ്യൻ ആചാരപൂർവ്വം ശവശരീരങ്ങളോട് പെരുമാറുന്നത് അത് എന്താണ് എന്ന് വെച്ചാൽ അതിനെ പ്രത്യേകിച്ച് നമ്മൾക്ക് എന്തോ ഒരു ഉള്ളിൽ ഉള്ളുള്ളിയാണ് അതിന് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അത് മനുഷ്യനിൽ ആണ് അത് നമ്മളിൽ സ്വയമേ ഉണ്ടായിട്ടുള്ള ഒരു ഉള്ളുള്ളിയാണ് അതിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത് നമ്മൾ അതായത് മരിച്ചവരോടുള്ള ഒരു ആദരവ് മരിച്ചവരോടുള്ള ആദരവ് തന്നെ തന്നെയല്ല ആ കാലത്ത് ഈ നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും ജീവനുണ്ട് എന്നതാണ് അത് അതിന് പറയുന്നത് സർവജീവത്വവാദം സർവജീവിത്വവാദം ആനിമിസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് മരങ്ങൾക്കും മൃഗങ്ങൾക്കും പാറയ്ക്കും പുഴകൾക്കും ഒക്കെ അത് അവരുടേതായ ജീവനുണ്ട് അവരുടേതായ ആത്മാവുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആനിമിസം അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഗംഗാദേവി സൂര്യഭഗവാൻ എന്നൊക്കെ പറയുന്നത് അവർക്കൊക്കെ ജീവനുണ്ട് അവർ വ്യക്തികളാണ് അല്ലെങ്കിൽ അവർക്ക് ആത്മാവുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയത് ഈ എന്താണ് ആത്മീയവാദം നേരത്തെ പറഞ്ഞ പോലെ ആനിമിസം അതെല്ലാ ഭൂമിയിലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ എല്ലാത്തിനും കാറ്റിനും പുഴകൾക്കും കടലിനും എല്ലാം അവരുടേതായ ആത്മാവുണ്ട് ജീവനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ പല ഗംഗാദേവിയെ പറ്റിയുള്ള കഥകളുണ്ട് കടലിനെ പറ്റി കഥകളുണ്ട് കടൽ ഭഗവാൻ അത് മറ്റേ പലതും ചെയ്തതായിട്ടുള്ള കഥകളുണ്ട് ഇതൊക്കെ അവർക്ക് ആനിമിസം എന്നുള്ള അതായത് ആത്മാവുണ്ട് എന്നുള്ള ഒരു ഇതായിരുന്നു അതുപോലെ മരങ്ങൾ മരങ്ങളും മരങ്ങളും തമ്മിൽ സംസാരിക്കുന്നതായിട്ട് മരങ്ങളും മലകളുമായിട്ട് സംസാരിക്കുന്നതായിട്ട് മൃഗങ്ങൾ പല നമുക്കറിയാം ആനയും മുയലും തമ്മിൽ ആമയും മുയലും തമ്മിലുള്ള മത്സരം അതും ഏകദേശം അവർ തമ്മിൽ ആത്മാവുണ്ട് അതും മാനവികതയുള്ള ആത്മാവ് അത് മനുഷ്യർ മനുഷ്യരോട് ഇങ്ങനെ ആർക്കാണ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആർക്കാണ് കൂടുതൽ വേഗത പറഞ്ഞാൽ നമ്മൾ തമ്മിൽ മത്സരിക്കേണ്ട അതുപോലെ ആമയും മുയലിലും മത്സരിക്കുന്നതാണ് നമ്മൾ ആ ആ കഥയിൽ കാണുന്നത് അത് അതിന് പറയുന്നത് മാനവീത മാനവീകരണം എന്നാണ് ആന്ത്രോപ്പോമോർഫിസം മാനവീകരണം അതായത് നമ്മളുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റീസ് നമ്മളുടെ സ്വഭാവ വിശേഷങ്ങളൊക്കെ നമ്മൾ മൃഗങ്ങളിലേക്കും മരങ്ങളിലേക്കും അല്ലാതെ തന്നെ സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും പുഴകളിലേക്കും ഒക്കെ നമ്മൾ അത് പ്രതിഫലിപ്പിക്കുകയാണ് ആന്ത്രോപ്പോമോർഫിസം എന്നാണ് അതിന് പറയുന്നത് മാനവീകരണം അത് മനുഷ്യരെ പോലെയാണ് ബാക്കിയുള്ള ഈ പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ മാനവീകരണം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ മൂന്ന് ഇതാണ് അപ്പോൾ നമുക്ക് പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് സ്വപ്നം കാണാൻ മിക്ക മൃഗങ്ങൾക്കും സ്വപ്നം കാണാൻ പറ്റില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞത് എന്നാൽ ചില മൃഗങ്ങൾക്കൊക്കെ സ്വപ്നം പ്രത്യേകിച്ചും പട്ടി മുതലായ നായകൾക്ക് സ്വപ്നം കാണാനുള്ള പ്രത്യേക കഴിവ് തന്നെയുണ്ട് അവരെന്താണ് സ്വപ്നം കാണുന്നതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ പക്ഷേ പലരെയും സ്വപ്നം കാണുന്ന കൂട്ടത്തിൽ മരിച്ചവരെയും സ്വപ്നം കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് മരിച്ചു കഴിഞ്ഞാലും അവർ മരിക്കുന്നില്ല അവരുടെ ആത്മാവ് ഇവിടെ തന്നെ നടക്കുകയാണ് എന്നുള്ള ഒരു ആത്മീയവാദം അല്ലെങ്കിൽ സ്പിരിച്വലിസം എന്നാണ് അതിന് പറയുന്നത് സ്പിരിച്വലിസം ആത്മീയവാദം അതായത് ആത്മാക്കൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങൾ ഒന്ന് ഈ മരിച്ചവരിൽ സ്വപ്നം കാണുന്നത് രണ്ട് നമ്മളെ പോലെ തന്നെയാണ് മൃഗങ്ങളും മനുഷ്യരും നമ്മുടെ ആത്മീയവാദം നമ്മൾ നമ്മളെ പോലെ തന്നെയാണ് അവ പെരുമാറുന്നതെന്നുള്ള ഒരു ആന്ത്രോപ്പോമോർഫിസം അതായത് സ്പിരിച്വലിസം പിന്നെ ആന്ത്രോപ്പോമോർഫിസം പിന്നെ എല്ലാ മൃഗങ്ങൾക്കും ആത്മാവുണ്ട് എന്നുള്ള ഇങ്ങനെ മരിച്ചവരെ പറ്റിയുള്ള സ്വപ്നം ഇതിലൊക്കെ കൂടി കൂടിക്കലർന്നുണ്ടായ ഒരു സംഭവമാണ് മതം അപ്പോൾ പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ പല ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് പരന്നു കിടക്കരുന്ന അത് ഓരോ സമൂഹത്തിനും അവരവരുടേതായ ദൈവങ്ങൾ അവരവരുടേതായ കഥകളും അവരവരുടെ മിത്തുകളും എല്ലാം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പിതാവ് മരിച്ചവരോടുള്ള ആദരവും മരിച്ചവരെ കേന്ദ്രീകരിച്ചുള്ള പൂജകളും ഇതൊക്കെ നടത്തിയിരുന്നത് അത് എല്ലാ അത് ലോകത്തിൽ എല്ലായിടത്തും സംഗതിയാണ് അതായത് മതം അത് വേറെ വേറെ തരത്തിലായിരിക്കും അവർ പറയുന്നത് ഇപ്പോൾ സൂര്യ ഭഗവാനായിരിക്കും ഒരാൾ പറയുന്നത് വേറൊരാൾ വേറൊരു ഭഗവാനായിരിക്കും പറയുന്നത് പക്ഷേ അടിസ്ഥാനപരമായ എല്ലാ എല്ലാ മനുഷ്യർക്കും ഒരേ ജാതി ഉള്ള വിശ്വാസങ്ങളായിരുന്നു മതപരമായ വിശ്വാസങ്ങൾ പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സന്മാർഗീയതയും അപ്പം മതപരമായ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് സ്വപ്നങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മീയവാദത്തിൽ നിന്ന് എല്ലാത്തിനും ആത്മാക്കളുണ്ടെന്ന് പിന്നെ മാനവീകരണം പിന്നെ മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് മതം എന്നുള്ള ഈ ഒരു ചട്ടക്കൂട് ഉണ്ടാകുന്നത് മതത്തിൻ്റെ അതായത് മതാചാരങ്ങൾ ഉണ്ടാകുന്നത് അത് എല്ലാവരും തമ്മിൽ ഓരോ സ്ഥലത്തും ഓരോരോ കഥകളുണ്ടായി പുരോഹിതന്മാരുണ്ടാക്കിയ ഓരോരോ കഥകളുണ്ടായിരുന്നു അല്ലാതെയും കഥകളുണ്ടായി വെളിച്ചപ്പാടുകൾ ഒക്കെ നമ്മൾ കാണുന്നതാണ് അവരൊക്കെ ഇങ്ങനെ ഓരോരോ കഥകളുണ്ടാക്കി അതനുസരിച്ച് മനുഷ്യർ ജീവിച്ചു പോകുന്നു പക്ഷേ അതേസമയം മറ്റേ മാന സന്മാർഗികത ഈ ഏത് കഥ വിശ്വസിച്ചാലും അതിൽ സന്മാർഗികത അവരുടെയൊക്കെ സന്മാർഗികത അടിസ്ഥാനപരമായ ഒന്നാണ് അത് കൊല്ലരുത് കക്കരുത് ഇങ്ങനെയുള്ള സന്മാർഗിക നിയമങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെയുണ്ട് മതവിശ്വാസങ്ങൾ വേറെയായിരുന്നു കേൾക്കാം പക്ഷേ സന്മാർഗികത എല്ലാവർക്കും ഒരേ നിയമങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ഈ ഇതിനെപ്പറ്റി ഈ എന്നാലും പിന്നെ എങ്ങനെയാണ് ഈ മതവും സന്മാർഗീയതയും തമ്മിൽ കൂട്ടിച്ചേർന്നത് അല്ലെങ്കിൽ മതമില്ലാതെ സന്മാർഗീയത ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം എന്താണ് അതിനെപ്പറ്റി നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം അതായത് പണ്ട് മനുഷ്യർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പ്രകൃതിക്ഷോഭങ്ങൾ മഹാമാരികൾ അല്ലാതെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് മനുഷ്യൻ ചിന്തിച്ചത് മനുഷ്യൻ എപ്പോഴും ഉള്ള ഒരു ദ്വരയാണ് എന്തുകൊണ്ടാണ് ഒരു കാര്യം കാര്യവും കാരണീയവും ചിന്തിക്കുക എന്നുള്ളത് അത് അതിനെപ്പറ്റി ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവനത് വലിയ ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്താണ് എന്നറിയാതെ അവൻ വളരെ ബുദ്ധിമുട്ടിയാണ് നടന്നത് എന്തെങ്കിലും ഇപ്പോൾ കടൽക്ഷോഭം ഉണ്ടായി അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായി അല്ലെങ്കിൽ ഒരു മഹാമാരി വന്നു എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് അപ്പോൾ അവർ അന്നുള്ള മന്ത്രവാദികളെടുത്തോ വെളിച്ചപ്പാടുകളെടുത്തൊക്കെ ആരാണ് എല്ലാം അറിയാവുന്നവർ അവർക്ക് ദൈവത്തിൻ്റെ മനസ്സറിയാം ദൈവം എന്താണ് ചെയ്യാൻ പോകണം ചെയ്തതെന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഇവർക്ക് അറിയാമെന്നാണ് അവർ അവരെ അവകാശപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അവർ പറയുന്നതനുസരിച്ച് മറ്റു മനുഷ്യർ ചിന്തിക്കാൻ പെരുമാറാൻ തുടങ്ങി അതായത് സന്മാർഗികത അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ദൈവത്തിനെ കോപിച്ചിട്ട് കോപി ദൈവകോപം കൊണ്ടാണ് ഈ പ്രതിക്ഷോഭങ്ങളും മഹാമാരികളൊക്കെ ഉണ്ടാകുന്നത് മറ്റൊന്ന് നമ്മൾ സന്മാർഗികത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മനഃപൂർവ്വം മനുഷ്യരോട് മോശമായി പെടും അത് ഉദാഹരണം നമ്മൾ ബൈബിളിലൊക്കെ കാണുന്ന നോവ ഇടകാലത്തൊക്കെ തീമഴ പെയ്യിക്കുന്നത് അതായത് മനുഷ്യൻ മോശമായിട്ട് പെരുമാറുന്ന സന്മാർഗീയത ഇല്ലാതെ എന്നാണ് എന്താണ് സന്മാർഗീയത എന്ന് കൃത്യമായി പറയുന്നില്ല പക്ഷെ അവർ പറഞ്ഞത് സന്മാർഗീയത ഇല്ല നോ ബാക്കിയുള്ളവർക്കൊന്നും സ്വതമും ഗമോറയിലുള്ള ആൾക്കാർക്കൊന്നും സന്മാർഗീത ഇല്ലാത്തതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ കൃത്യമായി നിർവചിക്കാതെ സന്മാർഗീയത എന്താണെന്ന് എനിക്ക് നിർവചിക്കാതെയാണ് അത് അധികവും ആ കാലത്തെ അതായത് ബൈബിൾ എഴുതിയ ആ നോയയുടെയൊക്കെ കാലത്തെ സന്മാർഗീയത എന്ന് പറഞ്ഞാൽ അധികവും ലൈംഗികതായ സന്മാർഗീയതയാണ് അവർക്ക് എന്ത് വേണമെങ്കിലും മറ്റ് എന്ത് വേണമെങ്കിലും ചെയ്യാം കൊല്ലലും കൊലയൊക്കെ നടത്തുമായിരുന്നു ഇപ്പം മോസയുടെ കഥ കഥയിലും അല്ലാത്ത കഥകളിലും ഹിന്ദു മിത്തുകളിലും മുസ്ലിം മിത്തുകളിലും കൊല്ലും കൊലയും സ്ഥിരം നടക്കുന്നതാണ് പക്ഷേ ലൈംഗിക പരിപാടി പറ്റില്ല അതൊരു വ്യഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പുരുഷന് കൊടുക്കുന്ന ശിക്ഷ വലിയ കൊലയാളിക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെയാണ് അതായത് വധം വധശിക്ഷ ഇപ്പോൾ നമ്മൾ ഈ കിപ്ലിംഗ് എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ആദ്യം ആദ്യമായിട്ട് പറഞ്ഞത് രസകരമായിട്ട് പറഞ്ഞതാണ് വേശ്യാവൃത്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ നിന്ന് ഏറ്റവും പഴയ തൊഴിൽ നിന്ന് വേശ്യാവൃത്തിയാണ് ഏറ്റവും പഴയ തൊഴിൽ നിന്നാണ് കിപ്ലിംഗ് പറയുന്നത് പക്ഷേ അത് ശരിയായിട്ടുള്ളൊരു വാദമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേശ്യാവൃത്തി തുടങ്ങിയത് വിവാഹം തുടങ്ങിയതിന് പിന്നെ വിവാഹത്തിന് മറുപുറമാണ് വേശ്യാവൃത്തി വിവാഹമില്ലെങ്കിൽ വേശ്യാവൃത്തി ഇല്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരായിട്ട് കൂടാമെങ്കിൽ പിന്നെ അതിൽ വേശ്യാവൃത്തിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ വേശ്യാവൃത്തിയും വിവാഹവും ഒരുമിച്ച് വന്നതാണ് അതും ഏതാണ്ട് പതിനായിരം കൊല്ലം പതിനയ്യായിരം കൊല്ലമേ ആയിട്ടുള്ളൂ അതിക്കുമ്പോൾ വിവാഹവുമില്ല വേശ്യാവൃത്തിയുമില്ല പക്ഷേ അതിനേക്കാൾ വളരെ ഒരു അമ്പതിനായിരം കൊല്ലം മുമ്പ് തന്നെ ഇവിടെ പുരോഹിതരുണ്ടായിരുന്നു വെളിച്ചപ്പാടുകളുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ ഈ ദൈവത്തിനെ വികാരിമാരാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തക്കാരാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് മുതലെടുത്ത് കഴിഞ്ഞിരുന്നു വെളിച്ചപ്പാട് വരെ പിന്നെ തെയ്യങ്ങൾ ഇപ്പോഴുള്ളതാണ് അതൊക്കെ ഇവിടെ അത് പിന്നെ ഭാവി പറയുന്നവർ അവർ പറയുന്നത് ദൈവം നമ്മുടെ കയ്യിലാണെന്നാണ് അപ്പോൾ അവർ അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് അവർ അവർ ഈ പാപം എന്താണ് എന്നൊക്കെ അവരുടേതായ വീക്ഷണങ്ങളുണ്ട് അങ്ങനെയാണ് ഈ മതവും ശരിയും തെറ്റും പറഞ്ഞ നൈതികതയും സന്മാർഗികതയും എല്ലാം ഒരുമിച്ച് വരാൻ തുടങ്ങിയത് അത് പുരോഹിതന്മാരുടെ കയ്യൊപ്പാണ് അതിൽ കാണുന്നത് ഇത് രണ്ടും ഒന്നാണ് അതായത് മതമില്ലെങ്കിൽ നൈതികതയില്ല സന്മാർഗികതയില്ല ഇല്ല എന്ന ഒരു സങ്കല്പം ഉണ്ടാക്കിയത് ഈ പറയുന്ന വർഗമാണ് ശരിക്കും പറയുകയാണെങ്കിൽ മതമില്ലെങ്കിലും നമുക്ക് സന്മാർഗികത കൂടിയേ അല്ലാതെ അതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു ബിസിനസ് നടത്തുകയാണ് ഞാൻ സത്യസന്ധതയോടെ മുന്നോട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ താമസിക്കാതെ എൻ്റെ കച്ചവടം അടച്ചു പൂട്ടും അത് തന്നെ എല്ലാവരുടെയും ഇപ്പം മനുഷ്യൻ ഒരാൾ കള്ളും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കി നടക്കുകയാണെങ്കിൽ അവൻ എത്ര വിശ്വാസിയായാലും വിശ്വാസി അല്ലെങ്കിൽ അവനെ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ അവനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാവും പല കാര്യങ്ങളും അവനൊരു പെണ്ണ് കൊടുക്കില്ല അവന് ഒരു ആരും അയാൾ അവനോട് സഹകരിക്കില്ല അപ്പോൾ അവൻ സന്മാർഗീയത അവലംബിക്കുന്ന അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ദൈവം പറഞ്ഞിട്ടോ മതം പറഞ്ഞിട്ടോ അല്ല പക്ഷേ ഈ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ പുരോഹിതന്മാർക്ക് എന്ന് പറഞ്ഞ വൈദ്യന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ വലിയ വാചാലതയുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് ആ അതിൽ നിന്നാണ് ഈ പറയുന്ന മതവും സന്മാർഗികതയും ഒരു കോയിനിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ള ഒരു ധാരണ നമ്മളീ പടർത്തിയത് ശരിക്ക് അങ്ങനെയൊന്നുമല്ല മതത്തിൻ്റെ പേരിൽ എന്തോയോ ക്രൂരകൃത്യങ്ങളാണ് നരഹത്യകൾ നരബലികൾ അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം ഒരുപാട് പ്രശ്നങ്ങൾ പണ്ടൊക്കെ കുഞ്ഞുകുട്ടികളെ ബലി കഴിക്കുമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വിശ്വസിച്ചിരുന്നത് കുഞ്ഞുകുട്ടികൾ ചെല്ലുമ്പോൾ ദൈവങ്ങൾക്ക് വളരെ പ്രീതി ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഇതൊക്കെ മതത്തിൻ്റെ ഭാഗമായിരുന്നു നമുക്കറിയാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ തിരുട്ട് ഗ്രാമം മദ്രാസിലുള്ള തിരുനെൽവേലിക്ക് അടുത്തുള്ള തിരുട്ട് ഗ്രാമത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കക്കാനായിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കളവിന് കൊലയ്ക്കൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് വലിയ പൂജകളൊക്കെയാണ് നടത്തുന്നത് അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ദൈവം സഹായം ഉണ്ടാകും എന്തിന് ഈ ഹീനകൃത്യങ്ങൾ ആളെ കൊല്ലാനും തലിച്ച് തല്ലി തല പൊട്ടിക്കാനും ഒക്കെയുള്ള ഹീനകൃത്യങ്ങൾക്ക് ദൈവം കൂട്ടു നിൽക്കും ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്നു അതായത് മതങ്ങളിലും ഈ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും അവർ മതം പ്രാർത്ഥിച്ചിരുന്നു ഉദാഹരണം അതുപോലെ തന്നെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ രാജാക്കന്മാർ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണ് അല്ലെങ്കിൽ പൂജകൾ വലിയ പൂജകളൊക്കെ നടത്തിയിട്ടാണ് യുദ്ധങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്നത് അവിടെ ശരിയും തെറ്റും അല്ല നോക്കിയിരുന്നത് അവർ അവർ അവരുടെ കാര്യം അവരുടെ പ്രശ്നങ്ങൾ അവരുടെതായ മേത്മ അവരുടെ മഹാത്മ്യമാണ് നോക്കിയിരുന്നത് തന്നെയുമല്ല ചിലപ്പോഴൊക്കെ രണ്ട് ഉദാഹരണത്തിന് യൂറോപ്പിൽ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രണ്ട് രാജാക്കന്മാരും എല്ലാ രാജാക്കന്മാരും തന്നെ അന്ന് ക്രിസ്ത്യാനികളായിരുന്നു അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരേ ദൈവത്തിനോട് തന്നെയാണ് വിജയത്തിന് വേണ്ടി യുദ്ധത്തിൽ വിജയിക്കാൻ അതായത് കൂടുതൽ ആളുകളെ കൊല്ലാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കും ഒരേ ദൈവത്തിനോട് തന്നെ രണ്ട് രാജാക്കന്മാർ രണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് മറ്റൊന്നെ മറ്റാനെ തോൽക്കാനും ഞാൻ സ്വയം ജയിക്കാനും മറ്റേ രാജാവും അത് തന്നെ ചെയ്യുന്നത് അപ്പോൾ രാജ അവിടെ ദൈവം എന്ത് ചെയ്യാൻ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ദൈവം എന്ത് ചെയ്യാനാണ് എവിടെയാണ് അവിടെ സന്മാർഗീയത ഉള്ളത് അവിടെ സന്മാർഗീയതയൊന്നുമില്ല വെറുതെ പ്രാർത്ഥന മാത്രം മതം മാത്രം അതേസമയം നമ്മൾ കണ്ടു ആദ്യത്തെ ദ്വീപിൽ മനുഷ്യരും ഒരു മനുഷ്യനേ ഉള്ളൂ അവിടെ മതത്തിൻ്റെ ആവശ്യമില്ല സന്മാർഗീയത മാത്രമേ ഉള്ളൂ കുറച്ച് മനുഷ്യരുടെ പെട്ടാൽ അവർ തമ്മിലുള്ള പെരുമാറ്റം സന്മാർഗികമാകും മതത്തിൻ്റെ ഒരാവശ്യവുമില്ല അതാണ് ഇന്നത്തെ ഇതിൽ പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം അപ്പോൾ പണ്ട് എന്താണെന്ന് ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് ഒരുപാട് കഥകൾ ഉണ്ടാക്കി ദൈവങ്ങളെ പറ്റിയും മതങ്ങളെ പറ്റിയും ഈ വെളിച്ചപ്പാടുകളും പുരോഹിതന്മാരൊക്കെ അവരുടേതായ കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ പക്ഷേ ഇങ്ങനെ വായ്മൊഴിയായിരുന്നല്ല വായ്മൊഴി എന്ന് പറഞ്ഞാൽ പരസ്പരം അമ്മ മക്കളോട് പറയും ഏറ്റവും പ്രധാനപ്പെട്ട അതാണെന്ന് എനിക്ക് തോന്നുന്നത് അമ്മ മക്കളോട് പറയുന്ന കഥകൾ അതുപോലെ തന്നെ പരസ്പരം പറയും പിന്നെ ഒരു തലമുറ മറ്റുള്ള അടുത്ത ഇങ്ങനെ ഉള്ള ദൈവത്തിൻ്റെ കാര്യങ്ങളും അവരുടേതായ സന്മാർഗീയതയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആകെ കൂടിക്കൊഴിച്ചായിരുന്നു അല്ലെങ്കിൽ സന്മാർഗീയ നല്ല സന്മാർഗീയത ഉണ്ട് കുറേ മതവും ഉണ്ടായിരുന്നു മത അന്ധവിശ്വാസങ്ങളൊക്കെ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ച് ഇങ്ങനെ വായ്മൊഴിയായിട്ടാണ് പടർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഏതാണ്ട് രണ്ടായിരം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ എഴുതാൻ പഠിച്ചത് എഴുതാൻ പഠിച്ചത് കഴിഞ്ഞിട്ട് കുറച്ച് അധികം താമസിയാതെ തന്നെ മതങ്ങളും അവരുടേതായ മിത്തുകൾ എഴുതി വെക്കാൻ തുടങ്ങി ഈ എഴുതപ്പെട്ട ബുക്കുകളെ കേന്ദ്രീകരിച്ചുള്ള മതങ്ങളാണ് ഇന്ന് നിൽക്കുന്ന വലിയ മതങ്ങളല്ല അതായത് ക്രിസ്തു മതം യഹൂദ മതം ഇസ്ലാമിക് മതം വേദിക്ക് മതം വേദങ്ങളെ പാർസി മതം ഇവർക്കൊക്കെ അവരുടേതായ ബുക്കുകളുണ്ട് അവരുടേതായ പുസ്തകങ്ങളുണ്ട് അതിന്മേൽ കേന്ദ്രീകരിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നതാണ് അവർക്ക് പ്രാധാന്യം അപ്പോൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ പുസ്തകങ്ങളിൽ ഊന്നിയ മതം എന്നുള്ളതാണ് അവയാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് സന്മാർഗികത അതിലുള്ള ദൈവങ്ങളാണ് ശരിയായ ദൈവങ്ങൾ എന്നാണ് അവർ പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് അതെന്നാ ഒരു പഴയ കഥകൾ തന്നെ ലോപിച്ച് ലോപിച്ചുണ്ടായതാണ് അവസാനം എഴുതി വെച്ചതാണ് ഇന്നത്തെ എഴുതപ്പെട്ട മതങ്ങൾ അത് രണ്ടാ അതിലൊരു രസമായ കാര്യം ഈ ഇന്നത്തെ ഈ മതങ്ങളെല്ലാം തന്നെ രണ്ടൊരു ഒരു ഇരുന്നൂറ് മുന്നൂറ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരുമിച്ചുണ്ടായതാണ് അത് എഴുതാൻ പഠിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ മതങ്ങളെല്ലാം നിലവിൽ വന്നു പുസ്തക അവരുടെ പുസ്തകങ്ങൾ വന്നു അതിൻ്റെ പിന്നാലെ ആ മതങ്ങളും വന്നു അപ്പോൾ ആ ഇതിനായിരുന്നു ആ എഴുത്തിനായിരുന്നു ഇന്നത്തെ മതങ്ങളുടെ പ്രാധാന്യം ആ സന്മാർഗീയത എല്ലാവരും അതിലെല്ലാം പറയുന്നത് എല്ലാം സന്മാർഗീയത ഒന്നു തന്നെയാണ് പക്ഷേ അവരുടെ കാര്യം വരുമ്പോൾ സന്മാർഗീയത കൈവിടുന്നതായും കാണാം ഉദാഹരണത്തിന് ബൈബിളിൽ ദൈവം ശത്രുക്കളെ വംശനാശം കളയാനായിട്ട് പറയുന്നുണ്ട് അതായത് വംശത്തോടെ പറിച്ചു കളയാനായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് കൽപ്പിക്കുന്നുണ്ട് അതായത് സംഖ്യാപുസ്തകം മുപ്പത്തൊന്നിൽ കാണാം മോസസൻ മൂസയോടെ ദൈവം കൽപ്പിക്കുകയാണ് അതായത് ശത്രുക്കളെ നൈറ്റ്സുകളെ മീഡിയന്മാരെ കൊന്നൊടുക്കാൻ കുഞ്ഞു കുട്ടികളടക്കം കൊന്നെടുക്കാൻ അതുപോലെ തന്നെ ജോഷിയുടെ പുസ്തകത്തിലും ദൈവം പറയുന്നുണ്ട് അവരുടെ ഈ ജെറീക്കോക്കാരെ മനുഷ്യരെ മുഴുവനും കുഞ്ഞു കുട്ടികളടക്കം കൊന്നൊടുക്കണം ഗർഭസ്ഥ ശിശുക്കളെ പ്രത്യേകം കൊന്നു നടക്കണം ഇതും പോരാൻ മൃഗങ്ങളെയും കൊന്നൊടുക്കാൻ ദൈവം കൽപ്പിക്കുകയാണ് അപ്പോൾ ആ ദൈവത്തിന് ഒരു നൈസർഗികതയില്ല ഒരു സന്മാർഗികതയില്ല ആ ദൈവമാണ് ഇവിടുത്തെ ഇത് പ്രോത്സാഹ പോഷിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ വെറുതെ മനുഷ്യർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ് അല്ലാതെ ശരിക്കും ഇന്ന് ദൈവത്തിന് അതായത് ഇന്നത്തെ ബുക്കുകൾ അല്ലെങ്കിൽ മതങ്ങൾ പറയുന്ന ദൈവങ്ങൾക്ക് ഒരു സന്മാർഗതയില്ല അതിപ്പോൾ വേദങ്ങൾ വായിച്ചാലും നമുക്കത് കാണാം ഖുറാൻ വായിച്ചാലും കാണാം അവിടെയൊക്കെ ദൈവങ്ങൾ അവരുടെ ഭക്തന്മാരെ സപ്പോർട്ട് ചെയ്യണം ഭക്ത ഭക്തന്മാർക്ക് വേണ്ടത് ചെയ്തു പക്ഷെ ഭക്തന്മാർ ശത്രുക്കളിലൂടെ വളരെ ക്രൂരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് ഇത് ഈ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉള്ള അതായത് ഭൂമിയുടെ ഉത്ഭവം മുതൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചരാചരങ്ങളുടെ ഉത്ഭവം മുതൽ തന്നെ ഉത്ഭവം മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പം അതായത് പതിമൂന്ന് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിയെട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഭൂമി അതായത് ചരാചരങ്ങൾ ഉണ്ടായത് ബിഗ് ബാങ് ഉണ്ടായിരുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ പതിമൂന്ന് പോയിന്റ് എട്ട് കോ നൂറ്റി മുപ്പത്തെട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ചരാചരങ്ങളെ സൃഷ്ടി യൂണിവേഴ്സ് ഉണ്ടായത് ബിഗ് ബാങ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ചര കോടി വർഷം നമ്മളെ ആയിട്ടുള്ള ഭൂമി അല്ലെ സൂര്യനും സൗരയുദ്ധം ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് വളരെ കഴിഞ്ഞിട്ടാണ് ഭൂമി തന്നെ ഉണ്ടായതും ഭൂമിയിൽ അതും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ജീവൻ ഉണ്ടായത് അപ്പോൾ ഇതൊന്നും ഈ മതങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അവരുടെ അന്ന് കാണുന്നവർക്ക് എണ്ണാൻ അറിയില്ലായിരുന്നു ചോദിച്ചാൽ പണ്ട് ഈ മതങ്ങളിലെ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയവർക്ക് മുഹമ്മദ് നബിക്കായിട്ട് ആയിക്കോട്ടെ ഇവർക്കൊന്നും ചൊവ്വേനെ എണ്ണാൻ പോലും അറിയില്ലായിരുന്നു അവരാണ് ഈ വലിയ വലിയ വർത്തമാനമൊക്കെ പറയുന്നത് അവർ തുടക്കത്തിൽ ദൈവം ഇങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ ബ്രഹ്മാവ് അത് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് അതിനെപ്പറ്റി ഒരു രേഖകളും ഇല്ല ഒരു തെളിവുകളും ഇല്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നതാണ് ഇതൊക്കെ അങ്ങനെ അതനുസരിച്ച് ബൈബിൾ അനുസരിച്ച് രണ്ട് ആറായിരം വർഷമേ ആയിട്ടുള്ള ഭൂമി ഉണ്ടായിട്ട് സൃഷ്ടി തുടങ്ങിയിട്ട് അതൊക്കെ ഇപ്പോൾ തെറ്റാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞതാണ് ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ദൈവം അതായത് ജീവൻ ഉണ്ടായിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ സന്മാർഗികതയില്ല എന്നുവെച്ചാൽ ജീവനുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ജീവികൾ ഉണ്ടെങ്കിൽ മാത്രമേ സന്മാർഗികതയുള്ളൂ സാമൂഹിക ജീവികൾ ഉണ്ടെങ്കിൽ മാത്രമേ സന്മാർഗികതയുള്ളൂ അതിൽ ഉണ്ടാകുന്നതിന് മുമ്പ് സന്മാർഗികതയില്ല മനുഷ്യർ മനുഷ്യർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ മനുഷ്യരല്ല അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ദൈവം മാത്രമായിരുന്നു സന്മാർഗികതയില്ലായിരുന്നു മനുഷ്യനുണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കുറേ നാൾ കഴിയുമ്പോഴാണ് ദൈവം ഇങ്ങനെ ജീവൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ജീവൻ മനുഷ്യനുണ്ടായത് ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ജീവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെയാണ് മനുഷ്യൻ രംഗത്ത് വരുന്നത് അപ്പോൾ അതിൽ ഒരു നിയമം ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് മൽത്തൂസിയൻ നിയമം മൽത്തൂസിൻ്റെ തിയറി എന്നാണ് അതിനെ പറയുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ദ്വീപ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭൂഗോളം തന്നെ ആയിക്കോട്ടെ അതിൽ കുറച്ച് പേര് ആദ്യമുണ്ടെങ്കിൽ കുറച്ച് ആളുകളായാലും മൃഗങ്ങളായാലും കുറച്ച് ജീവനുകളുണ്ടെങ്കിൽ കാലക്രമേണ ഈ ജീവനുകൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പെരുകും എന്നാൽ അതേസമയം അവരുടെ ഭക്ഷണ ഭക്ഷണം സ്രോതസ് ഭക്ഷണ സ്രോതസ് വളരെ സാവകാശമേ മുന്നോട്ട് മുകളിലേക്ക് പോകുള്ളൂ അതായത് മനു ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷൻ പെട്ടെന്ന് കൂടും ജനസംഖ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടേതായാലും എല്ലാത്തിൻ്റെയും സംഖ്യ പെട്ടെന്ന് കൂടും അതിനെ പറയുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷൻ പ്രൊഗ്രഷൻ എന്നാണ് അതായത് ഒന്ന് രണ്ടാവും രണ്ട് നാലാവും നാല് എട്ടാവും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൂടും അതേസമയം അവർക്ക് തിന്നാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ലഭ്യത വളരെ സാവകാശമേ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ മുകളിലേക്ക് പോകുള്ളൂ അതുകൊണ്ട് എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ക്ഷാമാവസ്ഥ ഉണ്ടാവും ഈ ക്ഷാമാവസ്ഥയെ നേരിടാൻ വേണ്ടി ജൈവരൂപങ്ങൾ ജീവങ്ങൾ ജീവനുകൾ പലതും ചെയ്യാറുണ്ട് അതിലൊന്നാണ് നമ്മൾ പരിണാമ ഇത് അതായത് നമ്മൾ രൂപമാറ്റം വരുകയും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യ സ്രോതസ്സുകൾ ഭക്ഷ്യ രീതി രീതികൾ ഭക്ഷണ രീതികളൊക്കെ മാറ്റിയെടുക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ തിന്നാത്ത സാധനങ്ങൾ തിന്നാൻ തുടങ്ങും ഇങ്ങനെയൊക്കെയാണ് ഈ പരിണാമത്തിലൂടെ മനുഷ്യൻ ഈ മനുഷ്യരല്ല മൃ മൃഗങ്ങളും മനുഷ്യരും ജീവനുകൾ ജീവികളൊക്കെ ഈ ക്ഷാമ വ്യവസ്ഥയെ അല്ലെങ്കിൽ ക്ഷാമ അവസ്ഥയെ നേരിടേണ്ടി വന്നത് ഈ ഇത് ഇത് തന്നാലും പിന്നെയും പ്രശ്നം അത് തന്നെയാണ് അത് മൽത്തൂഷ്യൻ തിയറി പിന്നെയും ഉണ്ട് അതായത് എന്തൊക്കെ ഭക്ഷണം കിട്ടിയാലും കുറെ കഴിയുമ്പോൾ ആ ജനസംഖ്യ അതിൽ നിന്ന് ഭക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ജനസംഖ്യ വളരെ പെട്ടെന്ന് പെരുകും അത് എപ്പോഴും ക്ഷാമാവസ്ഥ ഉണ്ടാവും അതിനുള്ള ആകെ പിന്നെന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജീവികൾ തമ്മിൽ തമ്മിലടിക്കുക പരസ്പരം തിന്നു തീർക്കുക അല്ലെങ്കിൽ പരസ്പരം കൊന്നു തീർക്കുക അതായത് ദൈവം ഒരു സൃഷ്ടിച്ച ഈ ഒരു നിയമമുണ്ട് മൽത്തൂസിയൻ ഡോക്ടറിൻ ഈ മൽത്തൂസിയൻ ഡോക്ടർ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തിലുള്ള ഈ സകല ചണ്ടകളും സകല പ്രശ്നങ്ങളും പരസ്പരം നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും രക്തച്ചൊരിച്ചിലുകളിലൊക്കെ ഈ മൽത്തൂസിയൻ ഡോക്ടറിനാണ് അതായത് എപ്പോഴും ക്ഷാമാവസ്ഥ ഇവിടെ ഉണ്ടാകുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് ദൈവത്തിനെ നമ്മൾ തമ്മിലടിക്കുന്നത് കാണണം ഈ മൽത്തൂസ്യൻ ഡോക്ടറിന് തന്നെയല്ല വേറെ പലതും ഉണ്ട് അതായത് നമ്മൾക്കൊക്കെ ഫ്രീ വിൽ ഉണ്ടെന്നാണ് ദൈവം പറയുന്നത് അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നു നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നാണ് ബൈബിൾ പറയുന്നത് മറ്റു മതങ്ങളൊക്കെ പറയുന്നത് ശരിക്കും അങ്ങനെയല്ല മനുഷ്യർ ചിലർ പാവികളായിട്ട് തന്നെയാണ് ജനിക്കുന്നത് ചിലർ വിശുദ്ധന്മാരായിട്ട് തന്നെയാണ് ജനിക്കുന്നത് ചിലർ ക്രിമിനൽസ് ആയിട്ട് തന്നെയാണ് ജനിക്കുന്നത് അത് അവരുടെ ജീൻസിലുള്ളതാണ് അത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ് അവനെ അപ്പോൾ അവൻ സന്മാർഗീയത വിട്ട് പാപത്തിലേക്ക് തിരിയുന്നെങ്കിൽ അതിന് ഉത്തരവാദി ദൈവം തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ലോകത്തിലുണ്ടാകുന്ന ശണ്ടകളും രക്തച്ചൊരിച്ചിലുകളും ഈ ക്രിമിനൽ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി കൊണ്ടാണ് അല്ല മനുഷ്യണ്ടാക്കുന്നതല്ല അപ്പോൾ ആ ദൈവമാണ് സന്മാർഗീയതയുടെ കേന്ദ്രം അല്ലെങ്കിൽ സന്മാർഗീയതയുടെ ഉറവിടം എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ ദൈവം സർവശക്തനാണ് ദൈവത്തിന് കുറച്ച് നന്മയുണ്ടായിരുന്നെങ്കിൽ ഈ ഇന്ന് ഇവിടെ ലോകം മുഴുവൻ നന്മയായിരുന്നു സർവശക്തനും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ നമ്മൾ തമ്മിലടിക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ദൈവം വിചാരിച്ചാൽ തരാമായിരുന്നു നമ്മൾ തമ്മിലടിക്കാതെ തന്നെ രോഗങ്ങൾ ഇല്ലാതാക്കാമായിരുന്നു അതൊന്നും ദൈവം ചെയ്യാതെ അദ്ദേഹമാണ് കാരുണ്യവൻ അദ്ദേഹമാണ് ഈ മൊറാലിറ്റിയുടെ സന്മാർഗീയതയുടെ അധിപൻ എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്